എല്ലാവർക്കും ഈ ഫേസ്ബുക്ക് ലൈവ് സെഷനിൽ സ്വാഗതം ഈ ഫേസ്ബുക്ക് ലൈവ് സെഷൻ ഞാൻ പ്രത്യേകിച്ച് എൻ്റെ മലയാളത്തിലാണ് സംസാരിക്കാൻ പോണത് സാധാരണ നമ്മൾ ഇതുവരെ ചെയ്ത ഫേസ്ബുക്ക് ലൈവ് സെഷൻസ് എല്ലാം തന്നെ ഇംഗ്ലീഷിലായിരുന്നു പക്ഷെ ഈ ഫേസ്ബുക്ക് ലൈവ് സെഷൻ ഞങ്ങൾക്ക് ഞാൻ മലയാളത്തിൽ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ് അപ്പൊ എല്ലാവർക്കും ഈ ഫേസ്ബുക്ക് ലൈവ് സെഷനിൽ സ്വാഗതം ഇഗ്നോര പ്രോഗ്രാംസിനെ പറ്റിയും ഈ ഫേസ്ബുക്ക് ലൈവ് സെഷനിൽ ഞാൻ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ഇഗ്നോ പ്രോഗ്രാംസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അത് കൂടാണ്ട് ഒരു സ്പെഷ്യൽ ഫോക്കസ് ഞാൻ സോഷ്യൽ വെൽഫെയർ റിലേറ്റഡ് പ്രോഗ്രാംസ് ഓഫ് ഇഗ്നോക്ക് കൊടുക്കുകയാണ് അപ്പൊ അതനുസരിച്ചാണ് ഇന്നത്തെ ഫേസ്ബുക്ക് ലൈവ് സെഷൻ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രമാണ് നമ്മുടെ സാധാരണ ജനങ്ങൾക്ക് വിദ്യാഭ്യാസം ഹയർ എഡ്യൂക്കേഷൻ എത്തിക്കാനുള്ള ഒരു പരിശ്രമമാണ് ഇഗ്നോ നയൻറ്റീൻ എയ്റ്റി ഫൈവിൽ സ്ഥാപിതപ്പെട്ട ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ് ഇഗ്നോ ഒരു സ്പെഷ്യൽ പാർലമെന്റ് ആക്ട് മുഖാന്തരമാണ് ഇഗ്നോ സ്ഥാപിതതായത് ദേശീയ തലത്തിൽ വിദുര വിദ്യാഭ്യാസം നൽകുവാൻ ഒരേ ഒരു യൂണിവേഴ്സിറ്റിയാണ് ഇഗ്നോ കുറഞ്ഞ ചെലവിൽ കൂടുതൽ കൂടുതൽ ആൾക്ക് വിദ്യാഭ്യാസം ലഭ്യമാക്കുകയാണ് പീപ്പിൾസ് യൂണിവേഴ്സിറ്റി ആയ ഇഗ്നോയുടെ ലക്ഷ്യം ഇഗ്നോയുടെ ഏറ്റവും വലിയ പ്രത്യേക പ്രത്യേകത എന്ന് പറയുന്നത് സാധാരണ ജനങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു അവസരം നൽകുകയാണ് ഏത് പ്രായക്കാർക്കും ഇഗ്നോറ കോഴ്സ് ജോയിൻ ചെയ്യാൻ പറ്റും അത് ഇഗ്നോറ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആണ് എല്ലാ കോഴ്സുകൾക്കും ഒരു കുറഞ്ഞ കാലാവധി ഉണ്ട് ഒരു കൂടിയ കാലാവധി ഉണ്ട് പിന്നെ ഇഗ്നോക്ക് നയൻറ്റീൻ നയൻറ്റി ത്രീയിൽ കോമൺവെൽത്ത് ഓഫ് ലേണിംഗ് നിന്ന് centre of excellence in distance education എന്ന അംഗീകാരവും കിട്ടിയിട്ടുണ്ട് ഇഗ്നോ റീസെന്റ് ഇഗ്നോക്ക് NAAC A plus plus grade ആയിട്ട് അക്രഡിറ്റേഷനും കിട്ടിയിട്ടുണ്ട് മൂന്ന് തരത്തിലാണ് ഭരണ സംവിധാനം ഇഗ്നോയിൽ ഇഗ്നോയുടെ ഹെഡ് ക്വാർട്ടർ മേദാൻഗഡി ഡൽഹിയിലാണ് ഹെഡ്ക്വാർട്ടറിൽ ഇരുപത്തിയൊന്ന് സ്കൂൾ ഓഫ് സ്റ്റഡീസ് കൂടാതെ ധാരാളം ഭരണ കേന്ദ്രങ്ങളും ഉണ്ട് ഇഗ്നോയിൽ ഹെഡ്ക്വാർട്ടറിന്റെ കീഴിൽ അമ്പത്താറ് പ്രാദേശിക കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് പ്രാദേശിക കേന്ദ്രങ്ങൾ എന്ന് പറയുമ്പോൾ അമ്പത്താറ് റീജിയണൽ സെന്റേഴ്സ് ഉണ്ട് ഇഗ്നോക്ക് ഓൾ ഓവർ ഇന്ത്യ അതിൽ Kochi regional centre one of the regional centres ആണ് കേരളത്തിൽ തന്നെ നമുക്ക് മൂന്ന് റീജിയണൽ സെന്റേഴ്സ് ആണ് ഉള്ളത് ഒന്ന് കൊച്ചി റീജിയണൽ സെന്റർ ഒന്ന് ട്രിവാൻഡ്രം റീജിയണൽ സെന്റർ ഒന്ന് Vadakara regional centre Kochi regional centre south ഇന്ത്യയിലെ ഏറ്റവും വലിയ റീജിയണൽ സെന്റർ ആണ് ആറ് ജില്ലകളാണ് കൊച്ചി റീജിയണൽ സെന്റർ കവർ ചെയ്യുന്നത് അത് കൂടാണ്ട് യൂണിയൻ ടെറിട്ടറി ഓഫ് ലക്ഷദ്വീപ് ഇപ്പം കൊച്ചി റീജിയണൽ സെന്ററിന്റെ കീഴിലാണ് വരുന്നത് ഈ ആറ് ജില്ലകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്നാണ് Ernakulam Thrissur Palakkad Kottayam Idiki, Alappuzha and Union Territory of Lakshadweep. അപ്പൊ എങ്ങനെയാണ് ഇഗ്നോ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം വിദ്യാഭ്യാസം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ആവശ്യം ഒരു നല്ലൊരു ജോലിയാണ് പിന്നെ ആവശ്യം നമുക്ക് നമ്മുടെ നോളേജ് എൻട്രി ചെയ്യാനാണ് അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം നോളേജ് ഇസ് പവർ അല്ലേ നമ്മൾ എന്തിനാ കോഴ്സുകൾ പഠിക്കുന്നത് നമുക്ക് നമ്മുടെ സ്കിൽസ് എൻഹാൻസ് ചെയ്യാനുണ്ട് നമുക്ക് തിയറിറ്റിക്കൽ നോളേജ് വേണം പ്രാക്ടിക്കൽ നോളേജ് വേണം പിന്നെ ചില ഏരിയാസിൽ നമുക്ക് പ്രത്യേകിച്ച് ഒരു ഇൻട്രസ്റ്റും ഉണ്ടാവും അപ്പൊ അതൊക്കെ നമുക്കൊന്ന് എന്താ പറയാ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ജീവിതത്തിൽ അല്ലെ നല്ലൊരു ജോലി വേണം നമുക്ക് നമുക്ക് നല്ല ജോലി കിട്ടിയാൽ നമുക്ക് എങ്ങനെയാണ് അത് നന്ന ആ ജോലി നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുക അപ്പൊ അതിനു വേണ്ടിയുള്ള നോളേജും സ്കിൽസും നമുക്ക് ആവശ്യമാണ് അപ്പൊ അതിനാണ് വിദൂര വിദ്യാഭ്യാസം നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത് സോ നോളജ് ഇസ് പവർ അത് എൻറിച്ച് നോളജ് എപ്പോഴും നമുക്ക് ജീവിതകാലം മുഴുവൻ നമ്മൾ പറയാറില്ലേ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഹയർ എഡ്യൂക്കേഷനിൽ ഇഗ്നോർ ഒരു വരുന്ന കുട്ടി ജീവിതകാലം മുഴുവനും ഇഗ്നോർ സ്റ്റുഡന്റ് ആയി മാറുന്നാണ് പറയുന്നത് എന്താ വെച്ചാൽ നമ്മള് നമ്മുടെ ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ പതിനെട്ട് വയസ്സായ കുട്ടികളും ഉണ്ട് എൺപത് വയസ്സോ ആയ ആൾക്കാർ പ്രായമുള്ള ആൾക്കാർ പോലും ഇഗ്നോര കോഴ്സ് പഠിക്കുന്നുണ്ട് അപ്പൊ അതേ രീതിയിൽ നമുക്ക് നമ്മുടെ സ്കിൽസും നോളേജും എല്ലാം കൂടി എക്സ്പാൻഡ് ചെയ്യാനുള്ള ഒരു അവസരമാണ് ഇഗ്നോ നമുക്ക് ഒരുക്കി തരുന്നത് അപ്പൊ അത് എല്ലാം നിങ്ങൾ നന്നായി ഒന്ന് വായിച്ചും പഠിക്കുക വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ ഏത് കോഴ്സാണ് നിങ്ങൾക്ക് താല്പര്യം അതനുസരിച്ച് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് ഇഗ്നോര് ഏത് കോഴ്സും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഇഗ്നോര് റൂൾസ് എന്ന് പറയുന്നത് ഒരു ഫ്ലെക്സിബിൾ അഡ്മിഷൻ റൂൾസ് ആണ് ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇഗ്നോക്ക് ഇഗ്നോയുടെ എല്ലാ കോഴ്സിനും ഒരു കൂടിയ കാലാവധി ഉണ്ട് ഒരു കുറഞ്ഞ കാലാവധി ഉണ്ട് ഒരു സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം നിങ്ങൾ എടുക്കുകയാണെങ്കിൽ കുറഞ്ഞ കാലാവധി ആറ് മാസമാണ് കൂടിയ കാലാവധി രണ്ട് വർഷമാണ് അത് അനുസരിച്ച് എല്ലാ കോഴ്സിനും ഒരു മിനിമം മാക്സിമം ഡ്യൂറേഷൻ ഉണ്ട് അതേമാതിരി bachelors under graduate programmes of IGNOU എന്ന് പറയാൻ വെച്ചാൽ കുറഞ്ഞ കാലാവധി മൂന്ന് വർഷം കൂടിയ കാലാവധി ആറ് വർഷമാണ് അതേമാതിരി നമുക്ക് ഞാൻ പറഞ്ഞില്ലേ പ്രാദേശിക പ്രാദേശിക കേന്ദ്രങ്ങൾ ഓൾ ഓവർ ഇന്ത്യ ഉണ്ട് നമ്മുടെ റീജിയണൽ സെന്റേഴ്സ് അതെ ഓൾ ഓവർ ഇന്ത്യ അപ്പൊ അതനുസരിച്ച് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ചേരാം ഏത് കോഴ്സ് ഓഫ് ഇഗ്നോക്ക് വേണ്ടി നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഓൾ ഓവർ ഇന്ത്യ ചേരാനുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി ഇഗ്നോ കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽസ് എല്ലാം തന്നെ ഡിജിറ്റൈസ്ഡ് ആണ് ഇപ്പൊ ഒരു കുട്ടിക്ക് ബുക്ക് വായിക്കാൻ താല്പര്യമില്ലെങ്കിൽ അവർക്ക് അവരുടെ മൊബൈൽ ഫോൺ ആപ്പ് വഴി ഞങ്ങളുടെ ഈ കണ്ടന്റ് ആപ്പ് വഴി തന്നെ ഡിജിറ്റൽ സ്റ്റഡി മെറ്റീരിയൽസ് മൊബൈലിൽ തന്നെ ആക്സസ് ചെയ്യാൻ പറ്റും അതുകൂടാതെ ഞങ്ങളുടെ ഡിജിറ്റൽ സ്റ്റഡി മെറ്റീരിയൽസ് ഈ ഗ്യാൻ കോഷ് എന്ന് പറഞ്ഞ ലിങ്ക് ഇഗ്നോ വെബ്സൈറ്റിൽ എല്ലാം തന്നെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ അതനുസരിച്ച് ഇഗ്നോയുടെ പ്രോഗ്രാംസ് വളരെയധികം കോസ്റ്റ് എഫക്റ്റീവ് കൂടിയാണ് അപ്പൊ ഇഗ്നോ എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് ഇഗ്നോ പ്രോഗ്രാംസ് അമ്പത്തി ആറ് റീജിയണൽ സെന്റേഴ്സ് വഴിയാണ് ഓഫർ ചെയ്യുന്നത് അതിൽ മൂന്ന് റീജിയണൽ സെന്റേഴ്സ് അക്രോസ് കേരള തന്നെയുണ്ട് അതാണ് കൊച്ചിൻ ട്രിവാൻഡ്രം ആൻഡ് വടകര അപ്പൊ നമ്മൾ എങ്ങനെയാണ് സ്റ്റഡി ചെയ്യുന്നത് ഇഗ്നോട് അപ്പൊ ഒരു കുട്ടി ഇഗ്നോര് അഡ്മിഷൻ എടുക്കുക വെച്ചാൽ അതിന്റെ തേർട്ടി പെർസെന്റ് വെയിറ്റേജ് എന്ന് പറയുന്നത് അസൈൻമെന്റ്സിന് ആണ് പിന്നെ സെവൻറ്റി പെർസെൻറ്റ് വെയിറ്റേജ് എന്ന് പറയുന്നത് ടേം ആൻഡ് എക്സാമിനേഷൻസ് ആണ് അപ്പൊ ഇഗ്നോയിൽ ഒരു കോഴ്സ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു കോഴ്സ് ആവട്ടെ അപ്പൊ അതിൽ നമ്മൾ സ്റ്റഡി മെറ്റീരിയൽസ് ആണ് ഇഗ്നോയിൽ പറയുന്നത് സ്റ്റഡി മെറ്റീരിയൽസിൽ ടീച്ചർ എംബെഡഡ് ആണ് ടീച്ചർ ബുക്കിന്റെ ബുക്കിന്റെ അകത്ത് തന്നെ ഉണ്ട് അപ്പൊ നിങ്ങൾ ഇഗ്നോയുടെ സ്റ്റഡി മെറ്റീരിയൽസ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൽ കിട്ടുന്ന നോളേജ് ടീച്ചർ വഴി നോളേജ് തരുന്നത് ഓൾമോസ്റ്റ് ആ രീതിയിലാണ് അപ്പൊ ഇഗ്നോർ സ്റ്റഡി മെറ്റീരിയൽസ് എന്ന് പറയുന്നത് സെൽഫ് ലേണിംഗ് മെറ്റീരിയൽസ് ആണ് അതുകൂടാണ്ട് കൂടാണ്ട് ഇഗ്നോർ കൗൺസിലിംഗ് സെഷൻസും ഉണ്ട് എല്ലാ പ്രോഗ്രാമിനും ഇപ്പൊ നിലവിൽ കോവിഡ് ആയതുകൊണ്ട് ഓൺലൈൻ കൗൺസിലിംഗ് സെഷൻസ് ആണ് നൽകിക്കൊണ്ടിരിക്കുന്നത് അത് കൂടാണ്ട് എല്ലാ പ്രോഗ്രാംസിലും ചില programmes like M S W M A P C അതിലൊക്കെ പ്രാക്ടിക്കൽസ് വരുന്നുണ്ട് അത് കൂടാണ്ട് പ്രൊജക്ട് വർക്കും ഇന്റേൺഷിപ്പും ഉള്ള പ്രോഗ്രാംസും ഉണ്ട് അപ്പൊ അതനുസരിച്ച് നിങ്ങൾക്ക് ഏതാ ഇഷ്ടം എന്ന് വെച്ചാൽ അതനുസരിച്ച് നിങ്ങൾക്ക് പ്രോഗ്രാം സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും ഇഗ്നോർ അസസ്മെന്റ് ഇപ്പൊ നിങ്ങളൊരു കോഴ്സ് ഇഗ്നോർ ജോയിൻ ചെയ്യാൻ വെച്ചാൽ അതിന്റെ അസസ്മെന്റ് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടായിരിക്കും ഞാൻ പറഞ്ഞ മാതിരി ഇഗ്നോർ അസസ്മെന്റ് എന്ന് പറഞ്ഞത് mainly it is through assignment and term and examination അത് കൂടാണ്ട് നിങ്ങളുടെ പ്രോഗ്രാം അനുസരിച്ച് പ്രോഗ്രാമിൽ ഇപ്പൊ ഫീൽഡ് വർക്കോ ഇന്റേൺഷിപ്പോ ഉണ്ടെങ്കിൽ അതും ഒരു അസസ്മെന്റിന്റെ ഭാഗമാണ് ലൈക്ക് എല്ലാ ഞങ്ങളുടെ ഇഗ്നോറ മെറ്റീരിയൽസ് ഏത് മെറ്റീരിയൽസും നിങ്ങൾ തുറന്നാലും അതിന്റെ പിന്നിൽ സെൽഫ് അസസ്മെന്റ് എക്സസൈസസ് ഉണ്ടാവും അപ്പൊ ആ യൂണിറ്റ് വായിച്ചാൽ നിങ്ങൾക്ക് ആ സെൽഫ് അസസ്മെന്റ് എക്സസൈസ് ചെയ്താൽ നിങ്ങൾക്ക് ആ യൂണിറ്റിന് എല്ലാ ക്വസ്റ്റ്യൻസിനും ആൻസർ ചെയ്യാൻ സാധിക്കണം അതുകൂടാണ്ട് ഇഗ്നോർ അസൈൻമെന്റ്സ് സബ്മിറ്റ് ചെയ്യാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നത് ഇഗ്നോർ ടെക്സ്റ്റ് ബുക്സ് ആണ് അപ്പൊ നിങ്ങൾ അസൈൻമെന്റ്സും എഴുതി നിങ്ങളുടെ സ്റ്റഡി സെന്ററിൽ സബ്മിറ്റ് ചെയ്യേണ്ടതാണ് അത് കൂടാണ്ട് ഇഗ്നോർ ടേം ആൻഡ് എക്സാമിനേഷൻസ് ഉണ്ട് ഇഗ്നോർ രണ്ട് പ്രാവശ്യമാണ് ടേം ആൻഡ് എക്സാമിനേഷൻ സാധാരണ ഉണ്ടാവുക ഒന്ന് ജൂണും ഡിസംബർ പക്ഷെ ഇപ്പൊ കോവിഡ് നിലപാടുള്ള കാരണം കുറച്ച് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഇഗ്നോര January twenty two admissions presently open ആണ് ആക്ച്വലി ഈ ഫേസ്ബുക്ക് ലൈവ് സെഷൻ ഞങ്ങൾ as a promotional initiative for the January twenty twenty two സെഷന് വേണ്ടിയാണ് ചെയ്യുന്നത് ഇഗ്നോറ അഡ്മിഷൻ എന്ന് പറയുന്ന രണ്ട് പ്രാവശ്യമാണ് ഇഗ്നോറ അഡ്മിഷൻസ് വരുന്നത് ഒന്ന് ജാനുവരി സൈക്കിളും ഒന്നും ജൂലൈ സൈക്കിളും ഇപ്പൊ നിലവിൽ അഡ്മിഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നത് ജാനുവരി ട്വന്റി ട്വന്റി ടു സൈക്കിളിലാണ് അതിന്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് tenth February twenty twenty two ആണ് അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക ഇഗ്നോ ഇപ്പോൾ ഒരു ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ആയിട്ട് മാറിയിരിക്കുകയാണ് അപ്പൊ എല്ലാ ഓപ്പറേഷൻസും ഇഗ്നോര് ഡിജിറ്റലൈസ്ഡ് ആണ് അപ്പൊ നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ വെച്ചാലും ഓൺലൈൻ വഴിയാണ് അതുകൂടാണ്ട് നിങ്ങൾ എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്യുന്നതും ഓൺലൈൻ ആണ് നിങ്ങൾ സെക്കൻഡ് ഇയറിന്റെ ഫീസ് അടയ്ക്കുന്നതും ഓൺലൈൻ ആണ് അപ്പൊ നിങ്ങൾ ആസ് എ ഫസ്റ്റ് സ്റ്റെപ്പ് ഇഗ്നോയിൽ അഡ്മിഷൻ എടുക്കാൻ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇഗ്നോയുടെ മെയിൻ വെബ്സൈറ്റിൽ പോവാം അതിൽ രജിസ്റ്റർ ഓൺലൈൻ എന്ന് പറഞ്ഞ ഹോം പേജിൽ തന്നെ ഒരു ലിങ്ക് ഉണ്ട് ആ ഹോം പേജിലെ ലിങ്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്യാച്ചാൽ ആ നിങ്ങൾക്ക് ഫ്രഷ് അഡ്മിഷൻസിൽ ക്ലിക്ക് ചെയ്യാച്ചാൽ നിങ്ങൾ ഇഗ്നോർ അഡ്മിഷൻ എടുക്കാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് വെബ് ബ്രൗസറിൽ H T T P S IGNOU admission dot Samarth dot E D U E D U dot in click ചെയ്താൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് അഡ്മിഷൻ ലിങ്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും ഇതാണ് ഞാൻ പറഞ്ഞ ആ link H T T P S IGNOU admission dot Samarth dot E D U dot in അതുകൂടാണ്ട് നിങ്ങൾ W W W dot IGNOU dot A C dot I എനിൽ go to register online and click on fresh അഡ്മിഷൻസിൽ വെച്ചാൽ നിങ്ങൾക്ക് ഇഗ്നോര് പ്രോഗ്രാംസ് ആക്സസ് ചെയ്യാൻ പറ്റും അപ്പൊ ഏതൊക്കെയാണ് ഇഗ്നോര് പ്രോഗ്രാംസ് ഓഫറിൽ ഇഗ്നോർ ധാരാളം സർട്ടിഫിക്കറ്റ് പ്രോഗ്രാംസ് ഉണ്ട് പി ജി സർട്ടിഫിക്കറ്റ് പ്രോഗ്രാംസ് ഉണ്ട് ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് ഡിപ്ലോമ പ്രോഗ്രാംസ് ഉണ്ട് അതുകൂടാതെ പി ജി ഡിപ്ലോമ പ്രോഗ്രാംസ് ഉണ്ട് അതുകൂടാതെ അണ്ടർ ഗ്രാജുവേറ്റ് ഡിഗ്രി പ്രോഗ്രാംസ് ഉണ്ട് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി പ്രോഗ്രാംസ് ഉണ്ട് ഈ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ ഞങ്ങളുടെ ഇഗ്നോ കോമൺ പ്രോസ്പെക്ടസ് ഉണ്ട് ജാനുവരി ട്വന്റി ട്വന്റി ടു സെഷനിൽ ഞങ്ങളുടെ ഇഗ്നോ കോമൺ പ്രോസ്പെക്ടസ് നിങ്ങൾക്ക് സെർച്ച് ഓപ്ഷനിൽ January twenty twenty two common prospectus നിങ്ങളൊന്ന് കൊടുക്കാൻ വെച്ചാൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് താല്പര്യമുള്ള പ്രോഗ്രാംസ് അതിൽ നോക്കി സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ സാധിക്കാം സാധിക്കുന്നതാണ് അപ്പൊ ഞങ്ങളുടെ റീജിയണൽ സെന്ററിന്റെ കീഴിൽ തന്നെ മുപ്പത്തിമൂന്നോളം സ്റ്റഡി സെന്റേഴ്സ് ഉണ്ട് ഒരു നയൻറ്റി പ്രോഗ്രാംസോളം ഞങ്ങളുടെ ഈ സ്റ്റഡി സെൻറ്റേഴ്സിൽ ആക്ടിവേറ്റഡ് ആണ് ഇപ്പം ഞാൻ ലെഫ്റ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്നത് ഞങ്ങളുടെ ഇഗ്നോര ബ്രോഷർ ആണ് ഈ ബ്രോഷർ ഞങ്ങളുടെ ആർ സി കൊച്ചിന്റെ വെബ്സൈറ്റ് ഉണ്ട് H T T P S R C Cochin dot IGNOU dot A C dot in അതിൽ അപ്ലോഡഡ് ആണ് അതിൽ നിങ്ങൾക്ക് ഈ എല്ലാ പ്രോഗ്രാംസിൻ്റെ ലിസ്റ്റ് ഉണ്ട് അത് കൂടാതെ അതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ പിന്നെ അതിന്റെ ഫീസ് എത്രയൊക്കെ ഉണ്ട് അത് അതിനെ പറ്റിയൊക്കെ അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഞാൻ കുറച്ച് പ്രോഗ്രാംസ് ഇതിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇഗ്നോർ ഒരു പ്രോമിനന്റ് പ്രോഗ്രാംസ് എന്ന് പറയുന്നത് ബാച്ചിലർ ഓഫ് ആർട്സ് പ്രോഗ്രാം ഉണ്ട് ബാച്ചിലേഴ്സ് ഓഫ് ഓണേഴ്സ് പ്രോഗ്രാം ഉണ്ട് അതുകൂടാതെ B S C B com B B S W B L I S M A P C M com M B A M C A M A M S W M S C D F S M M S C C F T M P G D F S Q M D C E C F N ഇതൊക്കെ ഞങ്ങളുടെ കുറച്ച് പ്രോമിനന്റ് പ്രോഗ്രാംസ് ആണ് കുറച്ചുകൂടിയും കാര്യങ്ങൾ ഞാൻ ഈ പ്രോഗ്രാംസിനെ പറ്റി വേണമെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം certificate in English programme actually ഒരു ബേസിക് ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസി ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി വളരെ ഉപകാരമുള്ള ഒരു പ്രോഗ്രാം ആണ് അതുകൂടാണ്ട് റൂറൽ സെക്ടറിൽ വർക്ക് ചെയ്യുന്ന വർക്ക് ചെയ്യാൻ ചില ആൾക്കാർക്ക് താല്പര്യം കാണും റൂറൽ സെക്ടേഴ്സിൽ അപ്പൊ റൂറൽ സെക്ടേഴ്സിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റ് ഇൻ റൂറൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം ഉണ്ട് അതുകൂടാതെ P G diploma in rural development എന്ന് പറഞ്ഞ പ്രോഗ്രാം ഉണ്ട് അതേ കൂടാണ്ട് M A in rural development എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം കൂടി ഉണ്ട് അതേമാതിരി സോഷ്യൽ വർക്ക് വർക്കറായിട്ട് പ്രവർത്തിക്കാൻ ആഗ്രഹം ഉള്ള കുട്ടികൾക്ക് B S W M S W M S W counselling അതേമാതിരി P P G D counselling എന്ന പ്രോഗ്രാംസും ലഭ്യമാണ് മനഃശാസ്ത്ര രംഗത്തിൽ പ്രവർത്തിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഇഗ്നോയുടെ M E e B C വളരെ ബല ഉപകാരമുള്ള ഒരു പ്രോഗ്രാമാണ് അതുകൂടാണ്ട് കൗൺസിലിംഗ് ആൻഡ് ഫാമിലി തെറാപ്പി ഈ പ്രോഗ്രാംസും ഉണ്ട് M S C C F T എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ട് അതുകൂടാണ്ട് പി ജി ഡിപ്ലോമയും മാസ്റ്റേഴ്സ് പ്രോഗ്രാമും സൈക്കോളജിയിലുണ്ട് ഇപ്പൊ ഇൻഫർമേഷൻ ടെക്നോളജി ഇൻഫർമേഷൻ ടെക്നോളജി വളരെയധികം കുട്ടികൾക്ക് താല്പര്യമുള്ള ഒരു ക്ഷേത്രമായി മാറുകയാണ് അപ്പൊ ഇൻഫർമേഷൻ ടെക്നോളജി സ്കിൽ ബേസ്ഡ് ആയ കുറച്ച് programmes certificate in information technology B C A M C A കൂടിയ പ്രോഗ്രാംസ് വളരെയധികം പ്രചാരം നേടിയ ഒരു പ്രോഗ്രാംസ് ആണ് അതുകൂടാണ്ട് ഇപ്പൊ നമുക്കറിയാലോ ജങ്ക് ഫുഡ് പ്രചാരം ഒത്തിരി കൂടുതലാണ് അപ്പൊ അതിനെ പറ്റിയുള്ള ആരോഗ്യ ശീലങ്ങളും എല്ലാം പഠിക്കാൻ വേണ്ടി അല്ലെങ്കിൽ നല്ല ഭക്ഷണം രീതികൾ നമ്മൾ പഠിക്കാൻ വേണ്ടി certificate in food and nutrition certificate in nutrition and child care C N C C അതേ കൂടാതെ master of science in dietetics and food service management എന്നിവ പ്രോഗ്രാംസും വളരെയധികം ഫലപ്രദമാണ് ഇപ്പോ കഴിഞ്ഞ കുറച്ച് വർഷം മുമ്പ് തന്നെ ഫ്ലഡ്സ് വന്നിട്ടുണ്ടായിരുന്നു കേരളത്തില് അപ്പൊ അത് അതിനുശേഷം ഞങ്ങളുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് മാനേജ്മെന്റ് പ്രോഗ്രാംസ് വളരെയധികം പ്രശസ്തമായി ഇഗ്നോയിൽ certificate programme in disaster management ഉണ്ട് പിന്നെ P G diploma in disaster management തുടങ്ങിയ എല്ലാ പ്രോഗ്രാംസും നമ്മുടെ കുട്ടികൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും എന്നാണ് എന്റെ വിശ്വാസം ഇപ്പൊ നിങ്ങൾ ഇതിൽ എങ്ങനെ അഡ്മിഷൻ എടുക്കും അതിനെപ്പറ്റി ഞാൻ കുറച്ച് പറയാന്ന് വെച്ചാൽ ഡിജിറ്റൽ സംവിധാനം ഉപയോഗിച്ചിട്ടാണ് ഇഗ്നോ അഡ്മിഷൻ കൊടുക്കുന്നത് ഇഗ്നോയിൽ അഡ്മിഷൻ എടുക്കാൻ എടുക്കണമെങ്കിൽ നിങ്ങൾ ഈ ഇഗ്നോയുടെ ഹോം പേജിലാണ് പോകേണ്ടത് അതിൽ രജിസ്റ്റർ ഓൺലൈനിൽ പോയിട്ട് നിങ്ങൾ ഫ്രഷ് അഡ്മിഷനിൽ ക്ലിക്ക് ചെയ്യുകയെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒരു പോർട്ടലാണ് തുറക്കുന്നത് ഇത് അതിന്റെ സ്ക്രീൻഷോട്ട് ആണ് ഞാനിപ്പോൾ ഷെയർ ചെയ്യുന്നത് IGNOU admission dot Samarth dot E D U dot I N ഇതിൽ നിങ്ങൾ നിങ്ങളുടെ യൂസർ ഐ ഡിയും ലോഗിൻ ഐ യൂസർ ഐ ഡിയും പാസ്വേഡ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള ഒരു പ്രോഗ്രാംസ് അപ്ലൈ ചെയ്യാൻ സാധിക്കും ഇത് കൂടാണ്ട് ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട് പ്രോഗ്രാം ഇൻഫർമേഷൻ എന്ന് പറഞ്ഞ ഈ ഹോം പേജിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും ഈ പ്രോഗ്രാം ഇൻഫർമേഷനിൽ പോയിട്ട് നിങ്ങൾക്ക് ഏത് പ്രോഗ്രാമിനെ പറ്റി ഇൻഫർമേഷൻ ആവശ്യമുണ്ടെങ്കിൽ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ആ പ്രോഗ്രാമിന്റെ കോഴ്സ് കണ്ടന്റിന്റെ ഡീറ്റെയിൽസ് അടക്കം നിങ്ങൾക്ക് ആ ഇൻഫർമേഷൻ ലഭ്യമാവുന്നതാണ് ഇതിപ്പോ ഞാൻ ആ കാണിച്ചിരിക്കുന്നത് പ്രോഗ്രാംസ് ഓൺ ഓഫറിനെ പറ്റിയാണ് ഇതിപ്പോ ഞാൻ ആ പ്രോഗ്രാം ഇൻഫർമേഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു വെബ്സൈറ്റ് ആണ് ഓപ്പൺ ആവുന്നത് ഇതിൽ നിങ്ങൾ സെർച്ച് ഓപ്ഷനിൽ പോയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രോഗ്രാംസിനെ പറ്റി സെർച്ച് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും അപ്പൊ നിങ്ങൾ റീഡ് മോറിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ പ്രോഗ്രാംസിനെ പറ്റി കൂടുതലും വായിക്കാനും പറ്റും മുമ്പ് തന്നെ ഞാൻ പറഞ്ഞതാണ് ഇഗ്നോല് മിനിമമും ഡ്യൂറേഷനും ഉണ്ട് മാക്സിമം ഡ്യൂറേഷൻ ഉണ്ട് അപ്പൊ ഒരു സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം വെച്ചാൽ മിനിമം ഡ്യൂറേഷന് സിക്സ് മന്ത്സ് ആണ് മാക്സിമം ഡ്യൂറേഷൻ രണ്ട് വർഷമാണ് അതേമാതിരി ഡിപ്ലോമ പ്രോഗ്രാംസ് വെച്ചാൽ മിനിമം വൺ ഇയേഴ്സ് ആണ് മാക്സിമം ടു ഇയേഴ്സ് ആണ് അതുകൂടാണ്ട് ബാച്ചിലേഴ്സ് ഡിഗ്രി പ്രോഗ്രാം ഉണ്ട് അതിന് മിനിമം ഡ്യൂറേഷൻ മൂന്ന് വർഷം നിങ്ങൾക്കപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യാനുള്ള കാലാവധി മാക്സിമം ആറ് വർഷമാണ് ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രി പ്രോഗ്രാം ഓഫ് ഇഗ്നോക്ക് കിട്ടുന്നത് അതുകൂടാണ്ട് ഇഗ്നോന് കുറെ അധികം മാസ്റ്റേഴ്സ് ലെവൽ പ്രോഗ്രാംസ് ഉണ്ട് അതിന് മിനിമം ഡ്യൂറേഷൻ രണ്ട് വർഷമാണ് മാക്സിമം ഡ്യൂറേഷൻ ഫോർ ഇയേഴ്സ് ആണ് അപ്പൊ ഇതാണ് ഒരു ഫ്ലെക്സിബിലിറ്റി விச் இக்னோ ஆஃபர்ஸ்னு പറയാம் என்ன வந்து அது பொருளாதார விய्याபயாசத்தில் പഠിക്കുന്ന ഒരു കുട്ടിയാവുമ്പോ അവർക്ക് ധാരാളം വീട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാവും ഇപ്പൊ നിങ്ങൾ ചിലപ്പോ ജോലി ചെയ്യുന്നതിന്റെ ഒപ്പമായിരിക്കും ഇരുന്നൂറ് കോഴ്സ് ചെയ്യുന്നത് അപ്പൊ അത് ചിലപ്പോ നിങ്ങൾക്ക് രണ്ട് വർഷത്തിലോ മൂന്ന് വർഷത്തിലോ ഫിനിഷ് ചെയ്യാൻ ചിലപ്പോ സാധിക്കാൻ സാധിച്ചൊന്നും വരില്ല അപ്പൊ അതനുസരിച്ചിട്ടാണ് ഇഗ്നോ ഈ ഫ്ലെക്സിബിലിറ്റി ഒരു മാക്സിമം ഡ്യൂറേഷന്റെ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് മിനിമം ത്രീ ഇയേഴ്സിൽ കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ആ മാക്സിമം ഡ്യൂറേഷനിലെങ്കിലും നിങ്ങൾക്ക് ഈ എല്ലാ പേപ്പേഴ്സും നിങ്ങളുടെ ക്ലിയർ ചെയ്യാൻ സാധിക്ക സാധിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഫ്ലെക്സിബിലിറ്റി ഇഗ്നോ നിങ്ങൾക്ക് നൽകുന്നത് അപ്പൊ മുമ്പ് പറഞ്ഞ മാതിരി എൻ്റെ ഈ ഫേസ്ബുക്ക് ലൈവ് സെഷൻ ഞാൻ പറഞ്ഞില്ലേ ഞാൻ കുറച്ച് ഇഗ്നോര പ്രോഗ്രാംസിനെ പറ്റി പറയാനും നിങ്ങൾക്ക് കുറച്ച് focus social welfare related programmes ഏതൊക്കെയാണെന്നൊന്ന് മനസ്സിലാക്കി തരാനാണ് ഈ ഫേസ്ബുക്ക് ലൈവ് സെഷൻ ഞാൻ ചെയ്യണത് അപ്പൊ ഇതുവരെ ഞാൻ സംസാരിച്ചത് ഇഗ്നോ പറ്റിയാണോ ഇഗ്നോരെ കുറച്ച് ഒരു ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവും നിങ്ങൾക്ക് ഞാൻ കുറച്ച് ഇഗ്നോർ കോഴ്സസിനെ പറ്റിയും പറഞ്ഞു തന്നു അത് കൂടാണ്ട് നിങ്ങൾക്ക് ഏതൊക്കെ കോഴ്സ് ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം അതിനെ പറ്റിയും ഞാൻ കുറച്ച് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഇപ്പൊ ഇനി ഇനിയോട്ട് ഞാൻ ഇനി ഫോക്കസ് ചെയ്യുന്നത് ഇഗ്നോര് സോഷ്യൽ വർക്ക് പ്രോഗ്രാംസിനെ പറ്റിയാണ് ഇഗ്നോയുടെ സോഷ്യൽ വർക്ക് പ്രോഗ്രാംസ് നടത്തുന്നത് സ്കൂൾ ഓഫ് സോഷ്യൽ വർക്ക് വഴിയാണ് സ്കൂൾ ഓഫ് സോഷ്യൽ വർക്ക് ഞങ്ങളുടെ one of the twenty one സ്കൂൾസിന്റെ ഒരു ഭാഗമാണ് ഇഗ്നോ ഹെഡ്ക്വാർട്ടർ ഡൽഹിയിലാണ് school of social work situated അപ്പൊ സ്കൂൾ ഓഫ് സോഷ്യൽ വർക്ക് നടത്തുന്ന ഈ പ്രോഗ്രാംസ് ഇതൊക്കെയാണ് masters of social work programme master of social work counselling post graduate diploma in social work counselling പിന്നെ ബാച്ചിലർ ഓഫ് സോഷ്യൽ വർക്ക് അതുകൂടാണ്ട് diploma in H I V and family education certificate in H I V and family education and certificate in tribal studies മുതലുള്ള പ്രോഗ്രാംസ് ആണ് സ്കൂൾ ഓഫ് സോഷ്യൽ വർക്ക് വഴി ഓഫർ ചെയ്യുന്ന കുറച്ച് പ്രോഗ്രാംസ് നമുക്ക് എന്തൊക്കെയാണെന്ന് അത് നോക്കാം ഒന്ന് ഇപ്പൊ ആദ്യത്തെ പ്രോഗ്രാമിനെ പറ്റി പറയാന്ന് വെച്ചാൽ master of social work programme എല്ലാവർക്കും ഒരു ധാരണയുണ്ട് സോഷ്യൽ വർക്ക് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും നമുക്ക് സോഷ്യൽ വർക്കിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ പ്രോഗ്രാം ചേരാന്നാണ് എല്ലാവരുടെയും ഒരു ധാരണ അല്ലേ സാധാരണ ഒരു മനുഷ്യന്റെ ധാരണ അതാണ് അപ്പൊ സോഷ്യൽ വർക്ക് എങ്ങനെയാണ് നമ്മളൊരു പ്രൊഫഷണൽ വേയിൽ ചെയ്യാൻ സാധിക്കും പ്രൊഫഷണൽ വേയിൽ ആക്ച്വലി സോഷ്യൽ വർക്ക് എന്ന് പറയുമ്പോൾ അത് ഒരു പ്രൊഫഷണൽ ഡിഗ്രി ആണെന്ന് വേണമെങ്കിൽ പറയാം ബിക്കോസ് അതിൽ പ്രൊഫഷണൽ മെത്തേഡ്സ് യൂസ് ചെയ്യുന്നുണ്ട് അപ്പൊ പ്രൊഫഷണൽ മെത്തേഡ്സ് യൂസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സാധാരണ ജീവിതത്തെ പ്രോബ്ലംസും കാര്യങ്ങളെല്ലാം സോൾവ് ചെയ്ത് പോണത് അപ്പൊ അതിനു വേണ്ടിയാണ് ഈ ഒരു പ്രൊഫഷണൽ അപ്രോച്ചിനാണ് പറയുന്നത് ഒരു master of degree in social work അത്യാവശ്യം എന്ന് നമ്മൾ പറയുന്നത് ഇപ്പൊ നമുക്കറിയാലോ സ്ട്രെസ് കൂടുതലാണ് ആൾക്കാർക്ക് കോർപ്പറേറ്റ് ലെവലിലായാലും സ്ട്രെസ് കൂടി കൂടി വരുന്നത് നമ്മുടെ സാധാരണ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സ്ട്രെസ് കൂടുതലാണ് അപ്പൊ എല്ലായിടത്തും കൗൺസിലിംഗ് സർവീസസ് വളരെയധികം ആവശ്യമായ ഒരു കാലഘട്ടമാണ് വരുന്നത് അപ്പൊ ഇങ്ങനെ കറക്ഷണൽ സെറ്റിങ്സും എൻ ജി ഒസിലും വർക്ക് ചെയ്യാനുള്ള താല്പര്യമോ അല്ലെങ്കിൽ കോർപ്പറേറ്റ് സെക്ടറിലും സ്കൂൾസിലൊക്കെ ജോലി ചെയ്യാൻ താല്പര്യം താല്പര്യമുള്ള ആൾക്കാർക്ക് മാസ്റ്റർ ഓഫ് സോഷ്യൽ വർക്ക് ഒരു നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും തന്നെ എനിക്ക് പറയാം ഒരു പ്രൊഫഷണൽ വേസിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് സാധാരണ ജനങ്ങളെയോ ഒരു പ്രൊഫഷണൽ വേയിൽ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുക അതാണ് മാസ്റ്റർ ഓഫ് സോഷ്യൽ വർക്ക് പഠിപ്പിച്ചു തരുന്നത് അതിന്റെ ബേസിക് ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ബാച്ചിലേഴ്സ് ഡിഗ്രി ഒരു ഹയർ ഡിഗ്രി ആണ് നിങ്ങൾക്ക് സാധാരണ ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രി ഏത് സ്ട്രീമിലായാലും നിങ്ങൾക്ക് ഈ പ്രോഗ്രാം ചെയ്യാം അതേ കൂടാതെ അതിന്റെ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഹിന്ദിയിലും ഇംഗ്ലീഷിലാണ് ഇത് ലഭ്യമാണത് അതിന്റെ ഡ്യൂറേഷൻ മിനിമം രണ്ട് വർഷം മാക്സിമം നാല് വർഷത്തിന് നിങ്ങൾക്ക് അത് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും ഇതിന്റെ ഫീ സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പൊ അതനുസരിച്ച് നിങ്ങൾക്ക് മാസ്റ്റർ ഓഫ് സോഷ്യൽ വർക്ക് എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം നെക്സ്റ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് master of social work in counselling ഇതിന്റെ ഫോക്കസ് എന്ന് പറയുന്നത് ഇപ്പൊ കൗൺസിലിംഗ് സർവീസസ് ഒരു പ്രൊഫഷണൽ വേയിൽ ഇപ്പൊ നമ്മൾ അബ്രോഡൊക്കെ കണ്ടിട്ടുണ്ടാവും counselling services are done in a very professional manner അത്രയും പ്രചാരം നമ്മുടെ ഇന്ത്യയിൽ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം എന്താണെന്ന് വെച്ചാൽ കൗൺസിലിംഗ് സർവീസസ് ആ പ്രൊഫഷണൽ ഒരു അപ്രോച്ചോടെ അല്ല ഇന്ത്യയിൽ uh, നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ആ ഒരു പ്രൊഫഷണൽ അപ്രോച്ചിൽ കൗൺസിലിംഗ് ചെയ്യാൻ uh, ഉള്ള ആൾക്കാർക്ക് താല്പര്യം അഞ്ചാൽ ഈ കോഴ്സ് ചെയ്യുന്നത് വളരെയധികം നല്ലതായിരിക്കും master of social work in counselling ഇപ്പൊ നമ്മൾ സ്കൂളിൽ പോയാലും ഏത് സ്കൂൾ എടുത്താലും അവിടെ ഒരു സോഷ്യൽ വർക്ക് കൗൺസിലർ നമ്മൾ കാണാറുണ്ട് വളരെയധികം അത്യാവശ്യമാണ് അവരുടെ ഫിസിക്കലും മെന്റൽ ഹെൽത്തിന് ഓവറോൾ ഒരു wellbeing of wellbeing of an ഇൻഡിവിജ്വലിന് കൗൺസിലിംഗ് സർവീസസ് അത്യാവശ്യമാണ് അപ്പോൾ ഒരു professional education and training in counselling which is extending beyond theoretical knowledge ഇപ്പൊ തിയോറിറ്റിക്കൽ നോളജ് കൂടാണ്ട് ഒരു പ്രാക്ടിക്കൽ ആണ് master of social work in counselling നിങ്ങൾക്ക് നൽകുന്നത് ഇതില് നിങ്ങൾ തിയറി പേപ്പേഴ്സ് എന്തായാലും കവർ ചെയ്യും ലൈക്ക് നിങ്ങൾ കവർ ചെയ്യുന്നത് സോഷ്യോളജി ആയിരിക്കും സൈക്കോളജി ആയിരിക്കും പക്ഷെ അത് കൂടാണ്ട് നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ഒരു എക്സ്പോഷർ കൂടി ഉണ്ടാവും നിങ്ങൾക്ക് ഇന്റേൺഷിപ്സ് ഉണ്ടാവും അതുകൂടാതെ ഫീൽഡ് വർക്ക് ജേർണൽസ് ഉണ്ടാവും വേറെ നിങ്ങൾ ഏതെങ്കിലും ഒരു എൻ ജി ഒ ആയിട്ട് അറ്റാച്ച് ചെയ്തിട്ടോ നിങ്ങൾ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലായിട്ട് അറ്റാച്ച് ചെയ്തിട്ടോ നിങ്ങൾക്ക് കുറച്ച് ദിവസം ഫീൽഡ് വർക്ക് ചെയ്യേണ്ടി വരും പിന്നെ അതിന്റെ ഫീൽഡ് വർക്ക് ജേർണൽ നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യേണ്ടി വരും അതുകൂടാതെ ഒരു പ്രൊജക്ട് വർക്കോ ഡിസർട്ടേഷൻ ഉണ്ടാവും നിങ്ങളുടെ താല്പര്യമുള്ള ഒരു ഫീൽഡിൽ അപ്പൊ അങ്ങനെയാണ് സോഷ്യൽ വർക്ക് കൗൺസിലിംഗിന്റെ ഒരു ഒരു പഠന രീതി എന്ന് വേണമെങ്കിൽ പറയാം അപ്പൊ സാധാരണ ജനങ്ങൾക്ക് ഒരു കൗൺസിലിംഗ് ഒരു പ്രൊഫഷണൽ വേയിൽ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് master of social work in counselling വളരെ നല്ലൊരു പ്രോഗ്രാം ആയിരിക്കും അതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് graduation in any discipline from a recognised university medium of instruction English and Hindi duration എന്ന് പറയുന്നത് മിനിമം രണ്ട് വർഷം മാക്സിമം നാല് വർഷമാണ് ഫീ സ്ട്രക്ചർ മുപ്പത്തി ആറായിരം രൂപയാണ് ഫുൾ പ്രോഗ്രാമിന്റെ അതിന്റെ ഫീസ് പക്ഷെ നമ്മളിപ്പോ അഡ്മിഷൻ എടുത്ത സമയത്ത് ഫസ്റ്റ് ഇയറിന്റെ ഫീസ് മാത്രമാണ് അടയ്ക്കേണ്ടത് ഇപ്പൊ master of social work in counselling രണ്ട് വർഷത്തെ പ്രോഗ്രാം ആണ് പക്ഷെ അതിന്റെ ഫസ്റ്റ് ഇയർ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ ഇഫ് യു ഓൺലി നിങ്ങൾക്ക് ഇപ്പൊ രണ്ട് വർഷം ചെയ്യാൻ താല്പര്യമില്ല നിങ്ങൾക്ക് അത്ര സമയവും ഇല്ല എന്ന് പറയാം അപ്പൊ നിങ്ങൾക്ക് വൺ ഇയറിന്റെ പ്രോഗ്രാം ആയിട്ട് post graduate diploma in social work counselling ചെയ്യാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം ഈ പ്രോഗ്രാമും ഓൾമോസ്റ്റ് സിമിലർ ആണ് പക്ഷെ ഇതിലൊരു വൺ ഇയറിന്റെ കോഴ്സ് ആണെന്ന് മാത്രമുള്ള ഡിഫറൻസ് ഉള്ളത് ഒരു പ്രൊഫഷണൽ വേയിൽ നിങ്ങൾക്ക് എങ്ങനെ കൗൺസിലിംഗ് ചെയ്യാൻ പറ്റുന്നുള്ള ഒരു ബേസിക് ഇൻപുട്സ് ആണ് post graduate diploma in social work counselling കൊടുക്കുന്നത് ഇതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് graduation in any discipline medium of instruction English and Hindi and duration is minimum one year and maximum three year three years and fee structure എന്ന് പറയുന്നത് rupees fifteen thousand for the entire programme bachelor of social work programme ഇപ്പൊ ട്വൽത്ത് കഴിഞ്ഞിട്ട് ഒത്തിരി ഓപ്ഷൻസ് കുട്ടികൾക്ക് അവൈലബിൾ ആണല്ലോ ചിലർക്ക് ബി എയിൽ പോവും ചിലർ കൊമേഴ്സ് സ്ട്രീമിൽ പോവും ചിലർ സയൻസ് സ്ട്രീമിൽ പോവും പക്ഷെ ചിലവർക്ക് സോഷ്യൽ വർക്ക് ഉള്ള സ്ട്രീമിൽ ഇൻട്രസ്റ്റ് കാണുമായിരിക്കും അവർക്കൊരു ബേസിക് ഒരു ഓറിയന്റേഷൻ ഒരു പ്രൊഫഷണൽ വേയിൽ എങ്ങനെയാണ് ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുക അങ്ങനത്തെ ഒരു കോഴ്സാണ് bachelor of social work course three years of course ആണ് ഇതിലും ഫീൽഡ് വർക്ക് ഉണ്ടാവും അത് കൂടാണ്ട് പ്രൊജക്റ്റ് ഉണ്ടാവും അപ്പൊ ഇത് not only a theoretical exposure ഒരു പ്രാക്ടിക്കൽ എക്സ്പോഷറും കൂടിയാണ് ഈ പ്രോഗ്രാം നൽകുന്നത് അതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ടെൻ പ്ലസ് ടു ആണ് and medium of instruction English and Hindi ആണ് ഡ്യൂറേഷൻ മിനിമം ത്രീ ഇയേഴ്സും മാക്സിമം സിക്സ് ഇയേഴ്സ് ആണ് ഇതിന്റെ ഫീ സ്ട്രക്ചർ നിലവിൽ ഇപ്പോൾ കാണിച്ചിരിക്കുകയാണ് seventeen thousand seven hundred for the full programme ആണ് അപ്പൊ ഇയർ വൈസ് നിങ്ങൾ ഫീസ് അടയ്ക്കാൻ പറ്റും diploma in H I V and family diploma in H I V and family education ഈ പ്രോഗ്രാം നിങ്ങൾക്ക് പലർക്കും എൻ ജി ഒസിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും അവർ എച്ച് ഐ വി എയ്ഡ്സിന്റെ ഫീൽഡിലായിരിക്കും ചിലപ്പോൾ വർക്ക് ചെയ്യണത് അപ്പൊ അവർക്ക് അവരുടെ നോളജ് എൻഹാൻസ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു സാധാരണക്കാർക്കും പോലും ഒരു എച്ച് ഐ വി ആൻഡ് എയ്ഡ്സിനെ പറ്റി ഒരു ബേസിക് നോളജ് ആവശ്യം ആവശ്യമുണ്ടെങ്കിൽ ഈ പ്രോഗ്രാം വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും ഇത് നമ്മുടെ H I V AIDS AIDS and related ഇഷ്യൂസിന് നോളേജ് എൻഹാൻസ് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാം ആണ് ഇതിന് എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ten plus two or its equivalent ആണ് medium of instruction English and Hindi ആണ് duration minimum one year and maximum three years ആണ് പിന്നെ വരുന്നത് certificate in H I V and family education ആണ് ഇതിലും ഒരു ഇന്റിഗ്രേറ്റഡ് അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ലേണേഴ്സിന് കിട്ടുന്നത് about the issues involve in H I V AIDS പിന്നെ അതിൽ എന്തൊക്കെ ബിഹേവിയർ മോഡിഫിക്കേഷൻസ് ആണ് ആവശ്യം ആ ഒരു ഫോക്കസ് ചെയ്തിട്ടാണ് certificate in H I V and family education ഇപ്പൊ നിങ്ങൾ ആരെങ്കിലും ഒരു എച്ച് ഐ വി ഫീൽഡിൽ ഇൻട്രസ്റ്റ് ഉള്ളവരോ പിന്നെ എച്ച് ഐ വി ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പ്രോഗ്രാം അധികം ഹെൽപ്ഫുൾ ആയിരിക്കും ഇതൊരു സിക്സ് മന്ത്സ് പ്രോഗ്രാം ആണ് മാക്സിമം നിങ്ങൾക്ക് രണ്ട് വർഷത്തിൽ ഇത് ഫിനിഷ് ചെയ്യാം ഇതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ten plus two or its equivalent ആണ് അതിന്റെ medium of instruction English and Hindi ആണ് duration is minimum six months and maximum two years old. ഇപ്പൊ ഇതൊരു പുതിയ പ്രോഗ്രാം പുതിയതെന്ന് പറയാൻ പറ്റില്ല ഇപ്പൊ രണ്ട് വർഷമായി ഈ പ്രോഗ്രാം ലോഞ്ച് ആയിട്ട് സർട്ടിഫിക്കറ്റ് ഇൻ ട്രൈബൽ സ്റ്റഡീസ് ആണ് ഇപ്പൊ പല എൻ ജി ഒസിൽ ട്രൈബൽ ഏരിയസിൽ വർക്ക് ചെയ്യുന്നതായിരിക്കും അല്ലെങ്കിൽ ചില ഒരു ട്രൈബൽ ഫീൽഡ്സിൽ ചിലപ്പോൾ ട്രൈബൽ വെൽഫെയർ ഓഫീസേഴ്സ് ഒക്കെ ഉണ്ടാവും ഗവൺമെന്റ് സെക്ടേഴ്സിൽ അപ്പൊ ഒരു ട്രൈബൽ ഏരിയാസിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഈ പ്രോഗ്രാം നല്ലൊരു പ്രോഗ്രാം ആണ് certificate in tribal studies especially tribal ആൾക്കാർക്ക് സോഷ്യലും ഒരു വെൽഫെയർ ബെനിഫിറ്റ്സും എല്ലാം കൊടുക്കാനുള്ള ഒരു താല്പര്യമുള്ള ഒരു പ്രോഗ്രാം ആണിത് അപ്പൊ ഒരു ട്രൈബൽ സർവീസസിനെ പറ്റിയും those are working in social and welfare service sector അങ്ങനെ അവർക്കാണ് ഈ പ്രോഗ്രാം ഭയങ്കര യൂസ്ഫുൾ ആവുക ഇതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ten plus two or its equivalent ആണ് medium of instruction English and Hindi ആണ് duration minimum six months and maximum two years ആണ് ഇതിന്റെ ഫീസ് സ്ട്രക്ചർ എന്ന് പറയുന്നത് ആയിരം രൂപയാണ് ഈ ഫുൾ പ്രോഗ്രാമിന് നിങ്ങൾ പേ ചെയ്യേണ്ടത് അപ്പൊ ഇതൊക്കെയാണ് കുറച്ച് പ്രോഗ്രാംസ് ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിച്ചത് നിങ്ങൾക്ക് ഞാൻ ഈ ഫേസ്ബുക്ക് ലൈവ് സെഷനിൽ ഇഗ്നോര ഒരു പ്രോഗ്രാംസിനെ പറ്റി ഒരു ജനറൽ ഓവർവ്യൂ ഞാൻ തന്നിട്ടുണ്ട് അതുകൂടാണ്ട് ഞാൻ social welfare programmes especially social work പ്രോഗ്രാംസിനെ പറ്റി ഒരു ഐഡിയ ഞാൻ തന്നിട്ടുണ്ട് especially M S W M S W counselling B S W പിന്നെ സർട്ടിഫിക്കറ്റ് ഇൻ ട്രൈബൽ സ്റ്റഡീസ് പിന്നെ certificate in H I V and AIDS അതേമാതിരി diploma programme in H I V and AIDS അപ്പൊ ഈ പ്രോഗ്രാംസിനെ പറ്റിയുള്ള കുറച്ച് വിവരങ്ങൾ ഞാൻ ഈ ഫേസ്ബുക്ക് ലൈവ് വഴി നിങ്ങൾക്ക് എനിക്ക് തരാൻ സാധിച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾ എല്ലാവരും നന്നായി ഈ പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുക നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള പ്രോഗ്രാംസ് നോക്കിയിട്ട് നിങ്ങൾ എൻറോൾ ചെയ്യാൻ നോക്കുക ഞങ്ങളുടെ ഇഗ്നോ റീജിയണൽ സെന്ററിന്റെ വെബ്സൈറ്റ് ഉണ്ട് ഇഗ്നോ ഇഗ്നോ റീജിയണൽ സെന്ററിന്റെ വെബ്സൈറ്റ് ഉണ്ട് അതുകൂടാതെ മെയിൻ ഇഗ്നോ വെബ്സൈറ്റ് ഉണ്ട് W W dot IGNOU dot A C dot I N ഞങ്ങളുടെ ഒരു ഫേസ്ബുക്ക് പേജ് ഉണ്ട് അതുവഴിയാണ് ഞങ്ങൾ ഈ പ്രോഗ്രാം ലൈവായിട്ട് നിങ്ങളെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ട്വിറ്റർ അക്കൗണ്ട് ഉണ്ട് റീജിയണൽ സെന്റർ കൊച്ചിനിൽ അതുകൂടാതെ YouTube channel of R C Cochin ഉണ്ട് നിങ്ങൾ പ്ലീസ് ഞങ്ങളുടെ യൂട്യൂബ് ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക ധാരാളം വീഡിയോസ് ഞങ്ങൾ അതിൽ ഇടാറുണ്ട് കുട്ടികൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള വീഡിയോസ് കാണാം അതിൽ അതുകൂടാണ്ട് ഞാൻ ആ ലിങ്ക് ഓഫ് ഓൺലൈൻ അഡ്മിഷൻസും വീണ്ടും പറയാണ് ഞങ്ങളുടെ ജാനുവരി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അഡ്മിഷൻസ് ഇപ്പൊ ഓപ്പൺ ആണ് last date is tenth of February അപ്പൊ തീർച്ചയായിട്ടും താല്പര്യം താല്പര്യമുള്ളവർക്ക് ഇൻഡോ അഡ്മിഷൻ എടുക്കാം ഞാൻ ഞങ്ങളുടെ ലിങ്കും കാര്യങ്ങളും വീണ്ടും നിങ്ങൾക്ക് ഇട്ടിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്കൊരു നല്ല ഭാവിയും നല്ല ഭാവി ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ പ്രോഗ്രാം നിർത്താണ് നന്ദി നമസ്കാരം താങ്ക്